മനുഷ്യ ശരീരത്തിനാവശ്യമായ ധാതുമൂലകങ്ങളും വിറ്റാമിനുകളും ലഭിക്കുവാൻ പ്രധാനമായും നാം ആശ്രയിക്കുന്നത് പഴങ്ങളെയും പച്ചക്കറികളെയുമാണ് ആരോഗ്യപ്രദമായ പല ധാതുക്കളും വിറ്റാമിനുകളും ലഭ്യമാക്കുന്നതുകൊണ്ട് പച്ചക്കറികൾക്ക് നമ്മുടെ ഭക്ഷണക്രമത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു സ്ഥാനമുണ്ട് ചൈന കഴിഞ്ഞാൽ ലോകത്തിൽ ഏറ്റവുമധികം പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഇന്ത്യ എന്നിരുന്നാലും ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിന്റെ ശുപാർശ പ്രകാരമുള്ള അളവിൽ പച്ചക്കറികൾ ഓരോ വ്യക്തിക്കും ലഭ്യമാക്കണമെങ്കിൽ ഇന്ത്യയിലെ പച്ചക്കറികളുടെ ഉൽപാദനം നൂറ്റി എഴുപത് ദശലക്ഷം ടണ്ണിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത് ദശലക്ഷം ടണ്ണിലേക്ക് ഉയർത്തേണ്ടിയിരിക്കുന്നു കാർഷിക സംസ്ഥാനമായ നമ്മുടെ കേരളത്തിൽ ഇന്ന് പച്ചക്കറി ഉൽപാദനം ഗണ്യമായി കുറഞ്ഞുവെങ്കിലും കേരളത്തിലെ മണ്ണ് ഇന്നും പച്ചക്കറി കൃഷിക്ക് അനുയോജ്യമാണ് നമ്മൾ പച്ചക്കറികൾക്ക് അധികവും അയൽ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ അടുത്തിടെയായിട്ട് വളരെ വ്യാപകമായിട്ടൊരു അവബോധം വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പച്ചക്കറികളിൽ ധാരാളമായിട്ട് കീടനാശിനിയുടെയും അതുപോലെ കുമിൾനാശിനികളുടെയും അവശിഷ്ടങ്ങൾ മനുഷ്യൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്ന രീതിയിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അതിനെപ്പറ്റി ഒരുപാട് പഠനങ്ങൾ സർവകലാശാല നടത്തിയിട്ടുണ്ട് എല്ലാ വിളകളും എല്ലാ പച്ചക്കറികളും ഒരുപോലെ അപകടകാരികളല്ല എങ്കിലും നമുക്ക് നമ്മുടേതായ രീതിയിൽ കുറച്ച് ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് വളർത്തിയെടുക്കാൻ തീർച്ചയായിട്ടും സാധിക്കും കാരണം കേരളത്തിൻ്റെ മണ്ണെന്ന് പറയുന്നത് ജൈവ സമ്പുഷ്ടതയിൽ അല്ലെങ്കിൽ മിത്രാണുക്കളുടെ എണ്ണത്തിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അപ്പോൾ അതുകൊണ്ട് ജൈവ കൃഷി നമുക്കിവിടെ ഫലപ്രദമായിട്ട് ചെയ്യാൻ പറ്റും ഒറ്റ കാര്യമേ ഉള്ളൂ നമ്മളതിനകത്ത് തുടക്കത്തിലേ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അവലംബിച്ചിരിക്കണം കേരളം അതിവേഗത്തിൽ ഒരു നഗരവൽകൃത സമൂഹമായി മാറിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ രോഗബാധകൾ പരമാവധി നിയന്ത്രിച്ചുകൊണ്ട് പച്ചക്കറി കൃഷിയെ പരിപോഷിപ്പിക്കുകയും പരിരക്ഷിക്കുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ് വിള പരിക്രമണം രോഗപ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾ ഉപയോഗിച്ചുള്ള കൃഷി ജൈവവള പ്രയോഗം മിത്രജൈവാണുക്കൾ മിത്രകീടങ്ങൾ ജൈവിക നിയന്ത്രണ ഉപാധികൾ ആവശ്യാനുസരണമുള്ള രാസനിയന്ത്രണം എന്നിവ ഏകോപിപ്പിച്ച് സംയോജിതമായ ഒരു കൃഷിരീതി അവലംബിക്കുക വഴി ഉൽപാദന ചെലവ് നിയന്ത്രിക്കാനും കൃഷി കൂടുതൽ ലാഭകരമാക്കാനും ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താനും സാധിക്കുന്നു പച്ചക്കറി കൃഷിയെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് രോഗബാധകൾ പലതരം കുമിളുകൾ ബാക്ടീരിയകൾ വൈറസുകൾ മുതലായവയുടെ ആക്രമണമാണ് ഇത്തരം രോഗബാധകളുടെ പ്രധാന കാരണം നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയാത്ത ഇവ മണ്ണിലൂടെയും വിത്തിലൂടെയും വായുവിലൂടെയും ജലസേചനത്തിലൂടെയും തുടങ്ങി വിവിധ മാർഗങ്ങളിൽ പടരുകയും നിയന്ത്രിച്ചില്ലെങ്കിൽ വളരെയധികം വിളനാശം വരുത്തിവെക്കുകയും ചെയ്യുന്നു സമയാസമയങ്ങളിൽ പച്ചക്കറി വിളകൾക്ക് ചെയ്തു കൊടുക്കേണ്ട നിലമുരുക്കൽ ജലസേചനം കളനിയന്ത്രണം കീടരോഗ നിയന്ത്രണം എന്നിങ്ങനെയുള്ള കൃഷിപ്പണികൾ ആവശ്യാനുസരണം ചെയ്തു കൊടുക്കുന്നതിനോടൊപ്പം തന്നെ സസ്യങ്ങൾ രോഗം വരാതെ സൂക്ഷിക്കാനായി കൃഷിയിടത്തിൽ പൊതുവായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ചെടികളുടെ ആരോഗ്യപരമായ വളർച്ചയ്ക്ക് ആവശ്യമായ ജൈവാംശം തുടർച്ചയായി ലഭ്യമാക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും മണ്ണിൽ ഒരുക്കിക്കൊടുത്താലേ നല്ല ഉൽപാദനക്ഷമത ഉറപ്പുവരുത്താനാകൂ ഇതിനായി ആരംഭം മുതലേ ശ്രദ്ധിക്കേണ്ടതുണ്ട് കൃഷിയിടത്തിൽ നിന്ന് യാതൊരു കാരണവശാലും മണ്ണ് ഒലിച്ചു പോവാതെ സംരക്ഷിക്കണം കിളച്ചൊരുക്കുമ്പോൾ തന്നെ മണ്ണിൽ ഒരു സെന്റിന് രണ്ട് കിലോഗ്രാമെങ്കിലും കുമ്മായം ചേർത്തു കൊടുക്കണം തടങ്ങളിലും ചാലുകളിലും കുഴികളിലുമായി സെന്റ് ഒന്നിന് നൂറ് കിലോഗ്രാമെങ്കിലും ജൈവവളങ്ങൾ അടിവളമായി കൊടുക്കണം ഇവയ്ക്ക് പുറമെ പച്ചക്കറി വിളകളിലെ രോഗനിയന്ത്രണത്തിന് മിത്രാണുക്കളെയും ഉപയോഗിക്കാം ട്രൈക്കോഡർമ സ്യൂഡമണാസ് ഫ്ലൂറസെൻസ് ബാസില സപ്റ്റിലസ് തുടങ്ങിയിട്ടുള്ള മിത്ര അണുക്കൾ നമ്മൾ വ്യാപകമായിട്ട് ലോക പ്രശസ്തമായ ജൈവ അണുക്കളാണ് ജൈവ മിത്ര അണുക്കൾ എന്ന് പറയാം ഇത് രണ്ടും വളരെ ഫലപ്രദമായിട്ട് പച്ചക്കറി കൃഷിയുടെ രോഗനിയന്ത്രണത്തിനോടൊപ്പം തന്നെ വളർച്ച ത്വരിതപ്പെടുത്തുന്നതിനും വളരെ എഫക്റ്റീവാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ള മിത്ര അണുക്കളാണ് ഇവയെല്ലാം അതുകൊണ്ട് ഇവയെ കൃഷിയുടെ ആരംഭത്തിൽ തന്നെ മണ്ണിലിട്ടു കൊടുക്കണം ട്രൈക്കോഡർമയെ അധികം നനവില്ലാത്ത ചാണകത്തിൻ്റെയോ കമ്പോസ്റ്റിൻ്റെയോ കൂടെ ചേർത്തിളക്കി രണ്ടാഴ്ച ഇട്ടിരുന്നതിനു ശേഷം മണ്ണിൽ ചേർത്തു കൊടുക്കാം ഒരു കിലോഗ്രാം ട്രൈക്കോഡർമ പത്ത് കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്ക് നൂറ് കിലോഗ്രാം ഉണക്കി പൊടിച്ച ചാണകം എന്നിവ ചേർത്ത് മഴയും വെയിലുമേൽക്കാത്ത സ്ഥലത്ത് കൂട്ടിക്കലർത്തി രണ്ടാഴ്ച ഇടുക ഇടയ്ക്ക് ഇളക്കി കൊടുക്കുകയും ഈർപ്പം നിലനിർത്താൻ വെള്ളം തളിക്കുകയും വേണം ഈർപ്പം നഷ്ടപ്പെടാതിരിക്കുവാൻ ചാക്ക് പഴയ കടലാസ് തുണി എന്നിവയിലേതെങ്കിലും കൊണ്ട് മൂടിയിടാം ഇപ്രകാരം തയ്യാറാക്കുന്ന മിശ്രിതം പത്ത് മുതൽ പതിനഞ്ച് ദിവസത്തിനു ശേഷം ഉപയോഗിക്കാം വിത്തിൽ പുരട്ടിയോ തവാരണയിൽ കൂടിയോ തൈകൾ പറിച്ചുമുക്കിയോ സ്യൂഡോമോണാസ് ഫ്ലൂറസെൻസ് എന്ന മിത്ര ബാക്ടീരിയ ആരംഭം മുതലേ ഉപയോഗിക്കുക തുടർന്ന് ആവശ്യാനുസരണം മണ്ണിൽ ചേർക്കുകയോ തളിക്കുകയോ ചെയ്യണം പതിനഞ്ച് മുതൽ ഇരുപത് ഗ്രാം വരെ ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ് വിത്ത് പാകുന്നതിന് മുൻപ് നഴ്സറി തടങ്ങൾ സൂര്യതാപീകരണത്തിന് വിധേയമാക്കിയാൽ മണ്ണിൽ നിന്നുമുണ്ടാകുന്ന പല രോഗങ്ങളും തടയാവുന്നതാണ് സോയിൽ സോളറൈസേഷൻ എന്നാണ് ഈ പ്രക്രിയ അറിയപ്പെടുന്നത് മണ്ണിൽ സൂര്യതാപമേൽപ്പിച്ച് രോഗാണുക്കളെ നിയന്ത്രിക്കുന്ന രീതിയാണിത് നല്ല വെയിലുള്ള സമയത്ത് മണ്ണ് കിളച്ചിളക്കി ആവശ്യത്തിന് നനച്ച് നിരപ്പാക്കി പോളിത്തീൻ ഷീറ്റ് വിരിക്കുക ഇതിന് നൂറ് മുതൽ നൂറ്റി അൻപത് ഗേജ് കട്ടിയുള്ള സുതാര്യമായ പോളിത്തീൻ ഷീറ്റുകളാണ് വേണ്ടത് ഈ അവസ്ഥയിൽ മണ്ണിന്റെ ചൂട് കാലാവസ്ഥയ്ക്കനുസരിച്ച് അൻപത് മുതൽ അൻപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെയാവുകയും രോഗകാരികളായ പല കുമിളുകളും നശിക്കുകയും ചെയ്യുന്നു നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് ദിവസങ്ങൾക്ക് ശേഷം ഷീറ്റുമാറ്റി ഈ തടങ്ങളിൽ തൈകൾ നടാവുന്നതാണ് പ്രധാനപ്പെട്ട വെള്ളരി വിളകളായ പാവൽ പടവലം മത്തൻ കുമ്പളം എന്നിവയിൽ സാധാരണയായി കണ്ടുവരുന്ന രോഗങ്ങളാണ് ഡൌണി മൈൽഡ്യൂ എന്നറിയപ്പെടുന്ന മൃദുരോമപ്പൂപ്പ് പൗഡറി മൈൽഡ്യൂ അഥവാ ചൂർണപ്പൂപ്പ് ഇലപ്പുള്ളി രോഗം എന്നിവ മൃദുരോമപ്പൂപ്പ് മഴക്കാലത്താണ് മൃദുരോമപ്പൂപ്പ് കൂടുതലായി കാണുന്നത് ഇലയുടെ അടിഭാഗത്ത് ചതഞ്ഞ പോലുള്ള പാടുകളും മറുഭാഗത്ത് മഞ്ഞ നിറവും പ്രത്യക്ഷമാവുന്നതാണ് ആദ്യ ലക്ഷണങ്ങൾ ഇവ പിന്നീട് വലുതാവുകയും അവയിൽ വെളുത്ത പൊടി പോലെയോ മൃദുല രോമം പോലെയോ ഉള്ള കുമിൾ വളർച്ച കാണുകയും പാടുകൾ തവിട്ടു നിറമായി ക്രമേണ ഇലകൾ കരിയുകയും ചെയ്യുന്നു തുളസി ആര്യവേപ്പ് എന്നിവയുടെ നീര് പത്ത് ശതമാനം വീര്യത്തിൽ തളിക്കുകയോ അഞ്ച് ശതമാനം വീര്യത്തിൽ പച്ച ചാണകത്തെളിയും ഗോമൂത്രവും വെള്ളത്തിൽ കലക്കി തളിക്കുകയോ ചെയ്യാം ഇതിനു പുറമെ തൈമോക്സാനിലും മാംഗോസെബും അടങ്ങിയ കുമിൾനാശിനി രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളിൽ തളിക്കാവുന്നതാണ് ചൂർണപ്പൂപ്പ് മഞ്ഞകാലത്ത് ഇലകളിലും തണ്ടുകളിലും പൗഡറോ ചാരമോ തൂവിയതുപോലുള്ള പാടുകൾ കാണുന്നതാണ് ചൂർണപ്പൂപ്പ് അഥവാ പൊടിക്കുമിൽ രോഗത്തിന്റെ ലക്ഷണം ക്രമേണ ഇലകൾ കരിഞ്ഞുപോകുന്നു അടുത്ത കാലത്തായിട്ട് എല്ലാ വിളകളിലും വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുമ്പളാണ് ഈ പൊടിക്കുമ്പിൾ അത് പൊതുവെ മഴ കുറയുന്ന സമയത്ത് ഒരു വരണ്ട കാലാവസ്ഥയും അതേസമയം തണുപ്പ് കൂടുകയും ചെയ്യുമ്പോഴാണ് ഈ പൊടിക്കുമ്പിൾ ഏറ്റവും അധികം വളരുന്നത് ഇലകളിൽ ഒരു മഞ്ഞ നിറത്തിലുള്ള പാടുകളായിട്ടാണ് അത് ആദ്യം തുടങ്ങുന്നത് ഒരു നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞ സമയം കൊണ്ട് അതിൻ്റെ പൊടി രൂപത്തിലുള്ള ആ കുമ്പിളിൻ്റെ വളർച്ച നമുക്ക് പ്രകടമായിട്ട് ആ ഇലയിൽ കാണാൻ കഴിയും ഈ പൊടി രൂപത്തിലുള്ള വളർച്ച എന്ന് പറഞ്ഞാൽ അതിലടങ്ങിയിരിക്കുന്നത് ആ കുമിളിൻ്റെ സ്പോറുകൾ അതുപോലെ തന്നെ അതിൻ്റെ തന്തുക്കളായിട്ടുള്ള അതിൻ്റെ വളർച്ച ഇത് ഇത് രണ്ടും കൂടിയാണ് ഈ പൊടി ആയിട്ട് വരുന്നത് അപ്പോൾ ഈ സ്പോറുകൾ എന്ന് പറയുന്നത് കാറ്റിലൂടെ പകർന്ന് പുതിയ രോഗം ഇല്ലാത്ത ഇലകളിലേക്ക് വീണ് അവിടെ പുതിയ രോഗം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ആരംഭഘട്ടത്തിൽ വേപ്പെണ്ണ രണ്ട് ശതമാനം വീര്യത്തിൽ കലക്കി തളിക്കാം ട്രൈക്കോഡെർമ ഇരുപത് ഗ്രാം ഒരു ലിറ്ററിൽ എന്ന തോതിൽ തളിക്കുന്നതും ഫലപ്രദമാണ് രോഗം ബാധിച്ച ഇലകൾ പറിച്ച് നശിപ്പിക്കുകയും ചെയ്യണം രോഗതീവ്രത കൂടുതലാണെങ്കിൽ ടെബുകൊണാസോൾ പൂജ്യം ദശാംശം ഒന്ന് ശതമാനം വീര്യത്തിൽ തളിക്കുകയോ അല്ലെങ്കിൽ പൂജ്യം ദശാംശം രണ്ട് ശതമാനം വീര്യത്തിൽ സൾഫേക്സ് തളിക്കുകയോ ചെയ്യാം ഇലപ്പുള്ളി രോഗം വിവിധതരം കുമിളുകൾ ഇലപ്പുള്ളി രോഗങ്ങൾ ഉണ്ടാക്കുന്നു ആരംഭദശയിൽ ചതഞ്ഞതോ അഴുകിയതോ ആയ പാടുകൾ ഇലകളിൽ കാണപ്പെടുന്നു ഇവ പിന്നീട് തവിട്ടു നിറമോ വെളുത്തതോ ആയ പൊട്ടുകളായി വളരും ഇലകൾ പഴുത്ത് കൊഴിഞ്ഞു പോവുകയും ചെയ്യുന്നു പൊതുവെ പച്ചക്കറികളിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൾട്ടർനേറിയ എന്ന് പറയുന്ന ഒരു കുമിൾ സെർക്കോസ്പൊര എന്ന് പറയുന്ന കുമിൾ പിന്നെ അതുപോലെ തന്നെ കൊളറ്റോട്രിക്കം എന്ന് പറയുന്ന ഒരു കുമിൾ ഇതെല്ലാം ഈർപ്പം കൂടുതലുള്ള അല്ലെങ്കിൽ മഴക്കാലത്ത് വളരെയധികം വളരുകയും കാറ്റത്ത് പടർന്ന് പുതിയ പുതിയ ചെടികളിലേക്ക് അല്ലെങ്കിൽ രോഗബാധ ഇല്ലാത്ത ചെടികളിലേക്ക് പുതിയ രോഗം ഉണ്ടാക്കാൻ കഴിവുള്ള കുമിളുകളാണ് സ്യൂഡോമോണാസ് ഫ്ലൂറസെൻസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ എന്ന തോതിൽ പതിനഞ്ച് ദിവസത്തിലൊരിക്കൽ തളിച്ചു കൊടുക്കുന്നത് രോഗം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു പ്രാരംഭഘട്ടത്തിൽ മാംഗോ സെപ്പ് പൂജ്യം ദശാംശം രണ്ട് ശതമാനം വീതത്തിൽ തളിച്ചു കൊടുക്കുകയോ തീവ്രത കൂടുതലാണെങ്കിൽ മാത്രം മാംഗോ സെബും കാർബൻ ഡാസിമും അടങ്ങിയ കുമിൾനാശിനി പൂജ്യം ദശാംശം ഒന്ന് ശതമാനത്തിൽ തളിക്കുകയുമാവാം ബാക്ടീരിയൽ വാട്ടം വഴുതന തക്കാളി മുളക് എന്നീ വിളകളിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട രോഗമാണ് ബാക്ടീരിയൽ വാട്ടം വളർച്ചയുടെ ഏതു ഘട്ടത്തിലും ഈ രോഗബാധയുണ്ടാകുമെങ്കിലും പൂവും കായും ഉണ്ടാവാൻ തുടങ്ങുമ്പോഴാണ് രോഗതീവ്രത ഏറ്റവും അധികം കാണുന്നത് ചെടികൾ പെട്ടെന്ന് വാടിപ്പോകുന്നതാണ് പ്രധാന രോഗലക്ഷണം കേരളത്തിൻ്റെ കാലാവസ്ഥ ഈ ബാക്ടീരിയയ്ക്ക് വളരാൻ ഏറ്റവും അനുയോജ്യമായ ഒരു കാലാവസ്ഥയാണ് കേരളത്തിലെ മണ്ണിൻ്റെ ഘടനയും അതിന് വളരെ അനുയോജ്യമാണ് മണ്ണിൻ്റെ ഘടന മാറുന്നതനുസരിച്ച് അത് അതിൻ്റെ ജീവിത രീതി അതിൻ്റെ ഘടനയെ ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും ഇതിനെതിരെ നമുക്ക് അമ്ലത്വം ക്രമീകരിക്കുന്ന വഴി ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും അമ്ലത്വം മണ്ണിലെ അമ്ലത്വം എത്രയാണെന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം അതിനനുസൃതമായിട്ടുള്ള കുമ്മായം ഇട്ട് വളർത്താം പിന്നെ ചെടികൾ തമ്മിലുള്ള അകലം പിന്നെ വെള്ളം ഒഴുകി ഒരു ചെടിയുടെ ചോട്ടിൽ നിന്ന് മറ്റൊരു ചെടിയിലേക്ക് പോകാത്ത രീതിയിലുള്ള തുള്ളിനന പോലെയുള്ള മാർഗ്ഗങ്ങൾ അവലംബിക്കാം പിന്നെ നമുക്ക് അതിന് എതിരായിട്ട് ഈ കോപ്പർ അടങ്ങിയിട്ടുള്ള അതായത് ചെമ്പടങ്ങിയിട്ടുള്ള കുമിൾനാശിനികൾ ബാക്ടീരിയയ്ക്ക് ഒരുവിധം പ്രയോജനകരമാണെന്ന് കണ്ടിട്ടുണ്ട് പക്ഷേ ഏറ്റവും ഫലപ്രദമായിട്ട് ഇതിനെ നിയന്ത്രിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് രോഗപ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾ തന്നെയാണ് ഉജ്ജ്വല അനുഗ്രഹ എന്നീ മുളകിനങ്ങളും ശ്വേത ഹരിത നീലിമ സൂര്യ എന്നീ വഴുതന ഇനങ്ങളും ശക്തി മുക്തി അനഘ വെള്ളായണി വിജയ് മനുലക്ഷ്മി മനുപ്രഭ മഴമറകളിൽ കൃഷി ചെയ്യാവുന്ന അക്ഷയ എന്നീ തക്കാളി ഇനങ്ങളും കേരള കാർഷിക സർവകലാശാലയിൽ നിന്ന് പുറത്തിറക്കിയ വാട്ടരോഗ പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങളിൽ പെടുന്നു ഇതുകൂടാതെ കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത തക്കാളി വഴുതന മുളക് എന്നിവയുടെ ഒട്ടുതൈകൾ ബാക്ടീരിയൽ വാട്ടരോഗ പ്രതിരോധ ശേഷിയുള്ളവയാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് രോഗം ബാധിച്ച ചെടികൾ പിഴുതുകളഞ്ഞ് അവിടെ കുമ്മായം വിതറുകയും വഴുതനവർഗ വിളകളെ ഒഴിവാക്കിയുള്ള വിള നടപ്പാക്കുകയും ചെയ്യണം അതുകൂടാതെ പച്ച ചാണകം ഇരുന്നൂറ് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ചുവട്ടിൽ ഒഴിക്കുക കോപ്പർ ഓക്സിക്ലോറൈഡ് മുപ്പത് ഗ്രാം പത്ത് ലിറ്റർ വെള്ളത്തിൽ കലക്കി അതിൽ രണ്ട് ഗ്രാം സ്ട്രെപ്റ്റോസൈക്ലിൻ ചേർത്ത് ചെടികളുടെ ചുവട്ടിൽ ഒഴിക്കുന്നത് രോഗം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു കടചീയൽ രോഗം തവാരണയിലും കൃഷിസ്ഥലത്തും കാണപ്പെടുന്ന കടചീയൽ രോഗം മൂലം ചെടികളുടെ കടഭാഗം മൺനിരപ്പിൽ വെച്ച് അഴുകി ചെടി മുറിഞ്ഞു വീഴുന്നതായി കാണപ്പെടുന്നു കായ്ചീയൽ രോഗം കായ്കളിൽ മധ്യഭാഗം കുഴിഞ്ഞ് പാടുകളുണ്ടായി കായ്കൾ ചീഞ്ഞുപോകുന്നതിന് കാരണമാകുന്ന കായ്ചീയൽ രോഗവും കൃഷിസ്ഥലങ്ങളിൽ സാധാരണമാണ് കാലിവളത്തോടൊപ്പം വേപ്പിൻ പിണ്ണാക്കും ട്രൈക്കോഡെർമയും ചേർത്ത് ഉപയോഗിക്കുകയോ ഒരു ശതമാനം വീര്യമുള്ള ബോഡോ മിശ്രിതം തളിക്കുകയോ മാംഗോ സെപ്പ് പൂജ്യം ദശാംശം മൂന്ന് ശതമാനം തവാരണയിലും ചെടിയുടെ ചുവട്ടിലും മണ്ണ് കുതിരുന്ന വിധത്തിൽ ഒഴിച്ചു കൊടുക്കാവുന്നതുമാണ് പയർവർഗ വിളകളിൽ കണ്ടുവരുന്ന പ്രധാന രോഗങ്ങളാണ് കരിമ്പൻ കേട് ഇലത്തുരുമ്പ് വേരുചീയൽ ഇലപ്പുള്ളി രോഗം മുതലായവ കരിമ്പൻ കേട് തണ്ടുകളിൽ കരിമ്പൻ ബാധിച്ചതുപോലെ കറുത്ത നീണ്ട പാടുകൾ കാണുന്നതാണ് കരിമ്പൻ കേട് രോഗത്തിന്റെ പ്രധാന ലക്ഷണം ക്രമേണ ഇത് ഇലഞ്ഞെട്ടുകൾ ഇലകൾ കായ്കൾ എന്നിവയിലേക്ക് പടരുകയും വള്ളികൾ ഉണങ്ങുകയും ചെയ്യുന്നു ഇലത്തുരുമ്പ് രോഗം ഇലകളിൽ തുരുമ്പ് വന്നതുപോലുള്ള ഉയർന്നു നിൽക്കുന്ന ചുവന്ന പൊട്ടുകൾ കാണുന്നതാണ് ഇലത്തുരുമ്പ് രോഗത്തിന്റെ ലക്ഷണം വേരുചീയൽ രോഗം വേരുചീയൽ രോഗബാധയേറ്റ ചെടികളുടെ കടഭാഗത്തും വേരുകളിലും ചീയലും കുമിൾബാധയും കണ്ടുവരുന്നു ഇലപ്പുള്ളി രോഗം പ്രായം ചെന്ന ഇലകളിൽ തവിട്ട് നിറത്തിലുള്ള പാടുകൾ രൂപപ്പെടുകയും അവ ഇല മുഴുവൻ വ്യാപിച്ച് ഇരകൾ കരിഞ്ഞു പോവുകയും ചെയ്യുന്നതാണ് ഇലപ്പുള്ളി രോഗത്തിന്റെ പ്രധാന ലക്ഷണം ട്രൈക്കോഡർമ മണ്ണിൽ ചേർത്തുകൊടുത്തും വിത്തിൽ പുരട്ടി നട്ടും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ചാണകവും ഗോമൂത്രവും അഞ്ച് ശതമാനം വീരത്തിൽ കലക്കി ചുവട്ടിൽ ഒഴിക്കുകയും ചെയ്യുക വഴി ജൈവനിയന്ത്രണം സാധ്യമാവുകയും ചെയ്യുന്നു പ്രാരംഭ ലക്ഷണം കാണുമ്പോൾ തന്നെ മാംഗോസെപ് പൂജ്യം ദശാംശം രണ്ട് ശതമാനം വീര്യത്തിൽ തളിക്കാവുന്നതാണ് ഒരു കിലോഗ്രാം വിത്തിന് രണ്ട് ഗ്രാം എന്ന രീതിയിൽ മാംഗോസെബും കാർബൺ ഡാസിമും അടങ്ങിയ കുമിൾനാശിനി വിത്തിൽ പുരട്ടി നടുന്നതും രോഗതീവ്രത കുറയ്ക്കാൻ സഹായകമാണ് ഇലപ്പുള്ളി രോഗം കടചീയൽ എന്നിവ ചീരയിലും കണ്ടുവരുന്നു രോഗപ്രതിരോധ ശേഷിയുള്ള സിഒ വൺ സിഒ ടു എന്നീ പച്ച ചീരയിനങ്ങൾ ഇടകലർത്തി കൃഷി ചെയ്യാവുന്നതാണ് കൂടാതെ ഇരുപത് ഗ്രാം പച്ച ചാണകം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി അതിന്റെ തെളിയിൽ ഇരുപത് ഗ്രാം സ്യൂഡോമൊണാസ് ഫ്ലൂറസെൻസ് ചേർത്ത് ഇലകളിൽ തളിച്ചു കൊടുക്കുക ചീര നനയ്ക്കുമ്പോൾ വെള്ളം ഇലയുടെ മുകളിൽ കൂടി ഒഴിക്കാതെ ചുവട്ടിൽ ഒഴിക്കുക ഒരു ഗ്രാം അപ്പക്കാരം അഞ്ച് ഗ്രാം മഞ്ഞൾപ്പൊടി എന്നിവ ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് ഇലയുടെ രണ്ടു വശത്തും മണ്ണിലും തളിച്ചു കൊടുക്കുകയും ചെയ്താൽ ഇളപ്പുള്ളി രോഗം നിയന്ത്രണ വിധേയമാക്കാവുന്നതാണ് ഒരു ശതമാനം വീര്യമുള്ള ബോർഡോ മിശ്രിതം വേരുപടലം കുതിരുന്ന വിധത്തിൽ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ഹെക്സാകൊണാസോൾ പൂജ്യം ദശാംശം രണ്ട് ശതമാനം ഉപയോഗിക്കുകയും ചെയ്യുന്നത് വഴി ചീരയുടെ കടച്ചിയൽ രോഗം നിയന്ത്രിക്കാം മറ്റൊരു പച്ചക്കറി വിളയായ വെണ്ടയിൽ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട ഒരു രോഗമാണ് യെല്ലോ വെയിൻ മൊസൈക്ക് അഥവാ മഞ്ഞളിപ്പ് രോഗം ഇലകളിലെ ഞരമ്പുകൾ മഞ്ഞ നിറമാവുകയും തടിക്കുകയും ചെയ്യുന്നതാണ് പ്രധാന രോഗലക്ഷണം കായ്കൾ ചെറുതും മഞ്ഞ കലർന്ന പച്ച നിറത്തോടു കൂടിയതുമായിരിക്കും ബെമീസിയ ടബാസി എന്ന ഇനം വെള്ളീച്ചകളാണ് രോഗവാഹകർ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം രണ്ട് ശതമാനം വീര്യത്തിൽ തളിക്കുന്നതോ നിംബിസിഡിൻ അല്ലെങ്കിൽ എക്കോനീം എന്നീ വേപ്പധിഷ്ഠിത കീടനാശിനികൾ അഞ്ച് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിച്ചു കൊടുക്കുന്നതോ രോഗം പരത്തുന്ന കീടങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു അർക്ക അഭയ് സുസ്ഥിര മുതലായ പ്രതിരോധശേഷിയുള്ള ഇനങ്ങൾ കൃഷി ചെയ്യുന്നതാണ് ഉത്തമം വൈറസിന്റെ വാഹകരായ മറ്റു കളകളെ നശിപ്പിക്കുകയും രോഗം പരത്തുന്ന ഹേതുവിനെ നിയന്ത്രിക്കുകയും വഴി രോഗകാഠിന്യം ഒരു പരിധിവരെ കുറയ്ക്കാവുന്നതാണ് രോഗമുള്ള ചെടികൾ കണ്ട ഉടൻ പിഴുത് നശിപ്പിക്കുകയും ചെയ്യണം ഈ എല്ലാ കുമിളുകളും തന്നെ രോഗബാധയേറ്റ സസ്യങ്ങളിൽ ആ ചെടി ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം അതിന് സുഷുപ്താവസ്ഥയിൽ അല്ലെങ്കിൽ അതിൻ്റെ വിത്തിൻ്റെ രൂപത്തിൽ ദീർഘകാലം ജീവനോടെ ഇരിക്കാനുള്ള കഴിവുള്ളവയാണ് എല്ലാ കുമിളുകളും അപ്പം നമ്മൾ ആ രോഗം കൂടുതലായിട്ട് വന്ന ഒരു ചെടിയെ നമ്മൾ ശ്രദ്ധിക്കാതെ ആ തോട്ടത്തിൽ നിർത്തിക്കഴിഞ്ഞാൽ അവിടെ ആ കുമിൾ അല്ലെങ്കിൽ ആ രോഗാണു വളരെയധികം വർദ്ധിച്ച് വർദ്ധിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഇതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ചെടി കരിഞ്ഞു പോയാലും കുമിൾ അതിൽ ജീവനോടെ ഇരിക്കുന്നു എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം രോഗബാധ ഏറ്റ് കരിഞ്ഞു പോയ സസ്യഭാഗങ്ങളെ നമ്മൾ ഒരു കാരണവശാലും തോട്ടത്തിൽ തന്നെ നിക്ഷേപിക്കാൻ സാഹചര്യം ഉണ്ടാവരുത് മണ്ണിൽ ഈ കുമിളിൻ്റെ അളവ് കൂടി ക്രമേണ കൂടി കൂടി വരാനുള്ള സാഹചര്യമാണ് നമ്മളവിടെ ഒരുക്കുന്നത് തീർച്ചയായിട്ടും രോഗബാധയേറ്റ സസ്യഭാഗങ്ങളെല്ലാം തന്നെ തോട്ടത്തിൽ നിന്ന് മാറ്റി കമ്പോസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അത് നമുക്ക് ഈ ജൈവ നിയന്ത്രണ മാർഗത്തിൽ അതുപോലെ തന്നെ സംയോജിത നിയന്ത്രണ മാർഗങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രോഗമില്ലാതെ വളരുന്ന തോട്ടങ്ങളിലെ നല്ല ആരോഗ്യമുള്ള ചെടികളിൽ നിന്നും ശേഖരിച്ച വിത്തുകൾ മാത്രം കൃഷിക്ക് ഉപയോഗിക്കുക രോഗപ്രതിരോധ ശക്തിയുള്ള ഇനങ്ങൾ കൃഷി ചെയ്യാൻ ശ്രദ്ധിക്കുക പ്രതിരോധ ശക്തിയുള്ള നാടൻ ഇനങ്ങളും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ജൈവസമ്പുഷ്ടമായ നമ്മുടെ കേരളത്തിലെ മണ്ണിൽ പരമാവധി ജൈവവളങ്ങളെയും മിത്ര കുമിളുകളെയും മിത്ര ബാക്ടീരിയകളെയും പ്രോത്സാഹിപ്പിക്കുക അത്യാവശ്യഘട്ടത്തിൽ മാത്രം രാസവളങ്ങൾ പ്രയോഗിക്കുക അങ്ങനെ സംയോജിത രോഗനിയന്ത്രണ മാർഗങ്ങൾ അവലംബിക്കുക വഴി ഭക്ഷ്യസുരക്ഷയും സാമ്പത്തിക ഭദ്രതയും കൈവരിക്കാൻ കഴിയും പച്ചക്കറി കൃഷി എന്നല്ല ഏത് തരം കൃഷിയാണെങ്കിലും നമുക്ക് സംയോജിത രീതിയിലുള്ള അതിൻ്റെ വളപ്രയോഗം സംയോജിത രീതിയിലുള്ള രോഗനിയന്ത്രണം കീടനിയന്ത്രണം ഇതെല്ലാം കൂടിയുള്ള ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ളൊരു മാർഗം അല്ലെങ്കിൽ ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ളൊരു അപ്രോച്ച് ആ ഒരു സമീപനമാണ് നമുക്ക് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് ആദ്യം തന്നെ മണ്ണിൻ്റെ ഘടന അല്ലെങ്കിൽ മണ്ണിൻ്റെ ഫലഭൂഷ്ഠത നിലനിർത്താനുള്ള മണ്ണ് സംരക്ഷണം ജലസംരക്ഷണം തുടങ്ങിയ നടപടികൾ ചെയ്യുക ജൈവ സമ്പത്ത് സമ്പുഷ്ടത നിലനിർത്താനുള്ള മാർഗങ്ങൾ അവലംബിക്കുക പിന്നെ മിത്ര അണുക്കളും മിത്ര കീടങ്ങളും നമുക്ക് കഴിയാവുന്നത്രയും അതിനെക്കൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക രോഗപ്രതിരോധ ശേഷി കീടരോഗ പ്രതിരോധ ശേഷികളുള്ള ഇനങ്ങളെ ഉപയോഗിക്കുക പിന്നെ രോഗലക്ഷണങ്ങളെ എത്രയും നേരത്തെ തിരിച്ചറിഞ്ഞ് അവയ്ക്കെതിരെ ഫലപ്രദമായ മാർഗങ്ങൾ സ്വീകരിക്കുക എന്നുള്ള എന്നുള്ളത് വഴി നമുക്ക് എല്ലാ കൃഷിയെയും ദീർഘകാല അടിസ്ഥാനത്തിൽ വളരെ ഫലവത്തായിട്ട് എല്ലാ രോഗങ്ങളെയും കീടങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ട് അതിൻ്റെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുകയും കൃഷി ലാഭകരമാക്കാനും തീർച്ചയായിട്ടും സാധിക്കും